പാട്ടാണ് പാടുക അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു വന്നാലോ Good morning to all expected Japan. Adapun, I am acknowledged to all happy Independence Day. Independence is a of our freedom. In the God, independence, August 1597, which is good. that we, we, we also were as a seen as a land, a part of Indian dream. Thank you. ഒറ്റക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തിനടന്നിട്ട് നമുക്ക് നാടിനെ നേടിത്തന്ന ഗാന്ധിയപ്പൂപ്പൻ നമ്മുടെ ഗാന്ധിയപ്പൂപ്പൻ നല്ലത് മാത്രം ചെയ്യണം നല്ല പോയി നടക്കണം നമ്മൾ ഓതു അപ്പുപ്പൻ ഗാന്ധി അപ്പുപ്പൻ നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ തോയ്ക്കായോണ്ട് നമിക്കാണോ തോക്കില്ലാണ്ട് ജയിക്കണം നമ്മൾ പണ്ടു പഠിപ്പിച്ചല്ല ഗാന്ധി അപ്പുപ്പൻ നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ കണ്ണട വെച്ചിച്ച് പൊടിയ കൊത്തി നടന്നിച്ച് നമുക്ക് നടന്ന് നേടി തന്നു ഗാന്ധി അപ്പുപ്പൻ നമ്മുടെ ഗാന്ധി അപ്പുപ്പൻ താങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്ക് അമർത്തുക പോയി വീഡിയോസ് വീണ്ടും വരാം ഗുഡ് ബൈ